ഇസ്ലാമോഫോബിയെ പറ്റി ശാസ്ത്രീയമായ അക്കാദമിക് പഠനങ്ങൾ നടന്നിട്ടില്ലേ അവയുടെ രീതിശാസ്ത്രമാണോ താങ്കൾ പിന്തുന്നത് ഇസ്ലാമിക പ്രശ്നത്തെ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രീയ രീതി എന്താണ് ശാസ്ത്രീയ രീതികൾ എന്ന് പറയുമ്പോൾ പലതുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു ലെജിസ്ലേറ്റീവായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തെ അത് തങ്ങളുടെ മതവുമായി പൊരുത്തപ്പെടുന്നില്ലേ അതിനോട് എങ്ങനെ ഇസ്ലാം പ്രതികരിക്കുന്നു എന്നുള്ളത് അതൊരു അതൊരു ശാസ്ത്രീയമായ അളവ് പോലെ പിന്നീട് തങ്ങളുടെ ആചാരപരതി രാജ്യത്തെ നിയമം ആചാരങ്ങൾ തമ്മിൽ വരുമ്പോൾ ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് എന്ത് തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ഒരുപിടി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മതവിശ്വാസിയുടെ റെസ്പോൺസ് മതം ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ മതം അളക്കുന്ന മീറ്ററൊന്നുമില്ല മതത്തിൻ്റെ പ്രകടിത രൂപങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കാൻ കഴിയും മറ്റൊന്ന് സർവേ പല സർവേകളും അത് യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണമായ ഒരു ആവിഷ്കാരണം ആവുന്നില്ല പക്ഷെ നിരന്തരമായ സർവേകൾ ഒരേ ദിശയിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് ഇസ്ലാമോ എന്ന് പറയുന്ന സാധനത്തെ ഞാൻ കുറേ യുക്തിസഹമായ കാര്യങ്ങൾ കുറച്ച് ഫാക്സും മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി അല്ലാതെ മതവിശ്വാസം സംബന്ധിച്ച് എന്താ എന്തെങ്കിലും ഒരു മീറ്ററോ മതോ മീറ്ററോ അങ്ങനെ സാധനമുള്ളതായിട്ട് എനിക്കറിയില്ല സാഹചര്യപരമായിട്ടുള്ളതും യുക്തിപരമായിട്ടുള്ളതും വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങളുടെ വിശകലനം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഒരു മതപര പ്രശ്നമാണ് മതം ശാസ്ത്രീയമായി പഠിക്കുക എന്ന് പറയുമ്പോൾ മതവും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം തന്നെ ആദ്യം നോക്കും അത് വളരെ ദുർബലമാണ്